ഹാസ്യരംഗങ്ങളിലൂടെ കേരളക്കരയാകെ പൊട്ടിച്ചിരിപ്പിച്ച മാമുക്കോയ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുള്ള നടൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമാ രംഗത്ത് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാമുക്കോയുടെ സംസ്കാര ചടങ്ങുകളിൽ സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു മാമുക്കോയ്ക്ക് മലയാള സിനിമ അർഹിച്ച ആദരവ് നൽകിയില്ലെന്ന് സംവിധായകൻ വി എം വിനുവും പറഞ്ഞിരുന്നു മാമുക്കോയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പലരും വരുമെന്ന് കരുതി പക്ഷേ വന്നില്ല എറണാകുളത്ത് പോയി മരിച്ചാൽ കൂടുതൽ സിനിമക്കാർ വരുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രമുഖ രാഷ്ട്രീയക്കാരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നില്ല എന്ന വിമർശനവും ചെറിയ തോതിൽ ഉയർന്നിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ മാമുക്കോയുടെ വീട് സന്ദർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു മാമുക്കോയുടെ കുടുംബാംഗങ്ങളുമായി മുഖ്യമന്ത്രി സംസാരിച്ചു പ്രിയ നടന്റെ ദിവസം അനുശോചനമടക്കം നേർന്നിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മാമുക്കോയുടെ കോഴിക്കോട്ടെ വസതിയിലാണ് നേരിട്ടെത്തിയത് ഔദ്യോഗിക പരിപാടിക്കാണ് മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയത് എന്നാൽ അതിൽ ആദ്യ പരിപാടിയായിട്ട് തന്നെയാണ് മാമുക്കോയുടെ വീട് സന്ദർശിച്ചത് പത്ത് മിനിറ്റ് മാമുക്കോയുടെ വീട്ടിൽ ചിലവഴിച്ചു മാമുക്കോയുടെ ഭാര്യയുടെ മകനും മരുമകളും ചെറുമകളും ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നാണ് അദ്ദേഹം മടങ്ങിയത് അതോടൊപ്പം തന്നെ നടൻ സുരേഷ് ഗോപിയും ഇന്ന് മാമുക്കോയുടെ വീട്ടിൽ എത്തുമെന്ന പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം മാമുക്കോയുടെ വീട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും മന്ത്രി സംസാരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു അതോടൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു തികഞ്ഞ മതേതരവാദിയായ നടനായിരുന്നു മാമുക്കോ എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് മരണമുണ്ടാകുമ്പോൾ വരണമോ എന്ന് അവരവർ തീരുമാനം തീരുമാനിക്കേണ്ട കാര്യമാണ് എല്ലാവരും വരണമെന്ന് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല ഇക്കാര്യത്തിൽ മാമുക്കോയുടെ മകൻ സ്വീകരിച്ച നിലപാടാണ് ശരിയെന്നും ശിവൻകുട്ടി പറഞ്ഞു മാമുക്കോയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ താരങ്ങൾ വരാത്തതിൽ പരാതിയില്ലെന്ന് മാമുക്കോയുടെ മക്കൾ പറയുകയുണ്ടായി വിദേശത്തുള്ള മമ്മൂട്ടിയും മോഹൻലാലും വിളിച്ച് സാഹചര്യം അറിയിച്ചു സംസ്ഥാനത്തിന് പുറത്തുള്ള ദിലീപും മറ്റു താരങ്ങളും വിളിച്ച് അന്വേഷിച്ചു ഷൂട്ടും പരിപാടികളും മുടക്കി പോകുന്നതിനോട് ഉപ്പാക്കും താല്പര്യമുണ്ടായിരുന്നില്ല അനാവശ്യ ചർച്ചകൾ അവസാനം അവസാനിപ്പിക്കണമെന്നും മാമുക്കോയുടെ മക്കളായ മുഹമ്മദ് നിസാറും അബ്ദുൾ റഷീദും മാധ്യമങ്ങളോട് പറയുകയുണ്ടായി You are watching. You are watching. You're watching me. And you're watching me on, on metromatney.com. On metromatney.com. Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.